ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഒന്നും കൂടി നിങ്ങൾക്ക് ഉണ്ണീനെ കാണാനുണ്ടോ ഇന്ന് എവിടെയാന്നും പറയോ നിങ്ങളുടെ ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു കൊറോണ മായി ചളി ചളി ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താന്ന് പറയാം ഇന്ന് thirty first August thirty first ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് നാളെ മുതൽ സ്കൂൾ തുറക്കും അപ്പൊ അവര് പറഞ്ഞിട്ടുള്ളത് ഈ പോണ കുട്ടികൾക്ക് വല്ല ഇൽനെസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെന്റലി കിട്ടോ അപ്പൊ ഇങ്ങനത്തെ ഉള്ളവർക്ക് എന്തോ ഇത് കാണിച്ചു കഴിഞ്ഞാല് അവർക്ക് സ്കൂളിൽ പോകേണ്ട കാര്യമില്ല അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട് സ്കൂളിൽ പോണതും ഉണ്ട് ഈ സ്കൂളിൽ പോണതിന്റെ ഇതിനെ പറ്റിയിട്ടാണ് ഞങ്ങളുടെ ഈ ഇന്നത്തെ വീഡിയോന്റെ സ്മാഷ് റിയാക്ഷൻ വീഡിയോ ഞങ്ങൾ കുറെ പ്രാവശ്യം പറയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാ പ്ലീസ് കമന്റ് ചെയ്യാ പ്ലീസ് കുറെ ആൾക്കാർ കമന്റ് ചെയ്തു അപ്പൊ ഞങ്ങൾ എന്താണ് ആൾക്കാർ ആൾക്കാരും കൂടെ കമന്റ് ചെയ്തിട്ടുള്ളൂ ഭയങ്കര കുറെ ആൾക്കാർ <laughs> സബ്സ്ക്രൈബേഴ്സ് അപ്പൊ കമന്റ് ചെയ്തിണ്ടായിരുന്നു രണ്ടാൾക്കാര് അപ്പൊ ഈ ആൾക്കാരില് ഒരാള് അതാണെങ്കിൽ ഞങ്ങളുടെ ചേച്ചി ഓൾസോ നോൺ ഞങ്ങൾ ചേച്ചി ഞങ്ങളുടെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പൊ ചേച്ചി ഞങ്ങൾക്ക് ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എന്താ ചോദിച്ചത് വെച്ച് കഴിഞ്ഞാല് ഐഡിയാസ് ഗുഡ് വീഡിയോ അതിനുള്ളൊരു ഐഡിയ വന്നത് പ്രാങ്ക് വീഡിയോ കോൾ അല്ല അല്ല പ്രാങ്ക് കോൾ വീഡിയോ അത് അപ്പൊ ഈ ഒരു ഇത് കണ്ടപ്പോ ഞങ്ങൾക്ക് തോന്നി ഇതിന്റെ കഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാ പ്രാങ്ക് ചെയ്യാൻ പോണേന്ന് ചോദിക്കേ അപ്പൊ ഞങ്ങളാണെങ്കിലും വിളിക്കാൻ പോകുന്നത് സ്കൂളിൽ നിന്നുള്ള ഒരാൾ പോലെയാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് വരാത്തത് എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ഇത് എന്നിട്ട് അതിന്റെ ഇടയിൽ ഞങ്ങൾ കുറേ ചെറിയ ചെറിയ ഇത് കൊടുക്കും ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങളത് കുളിക്കും ഞങ്ങളൊക്കെ സ്വന്തമായിട്ട് അതെ അപ്പൊ ഇതാണ് ഒരു ബേസിക് പ്ലാന് പിന്നെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രാങ്കിലും ചിരിക്കാണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് <laughs> ചേട്ടനെ പറ്റി എനിക്ക് പ്രാങ്ക് ഉണ്ണിക്ക് പിന്നെയും പ്രാങ്ക് ചെയ്യാൻ അറിയാം പക്ഷെ ഇത് ചിലപ്പോ കൊളാവും അതുകൊണ്ട് തന്നെ ചേട്ടൻ ഈ വീഡിയോ തുടങ്ങണേക്കാൾ മുമ്പ് പറഞ്ഞിട്ട് ഞാൻ വിളിക്കുമ്പോ നീ എന്റെ പിന്നിലിരുന്നാ മതി അല്ലെങ്കിൽ ഞാൻ ചിരിക്കുന്നു അപ്പൊ ഇനി നമുക്ക് പ്രാങ്ക് ചെയ്യാം ശരിക്കല്ല ദൈവം ഇത് കൊളാക്കല്ല കേട്ടോ ചേട്ടാ ശരിക്കും ആ, പറയാം kind of scary. സ്പീക്കർ എടുക്കായിരുന്നു Hello. Ba ba ba ba. Hello, I am uh, Sean from Birla anxious with his parents? Yeah, uh, one minute. Wait for Okay, yeah. Hello. Hi, Yes, I am Sean. I'm calling from Birla Public School. I'm a uh, student volunteer. Yes. Um. So, uh, you have submitted your medical form, right? for Yeah. yeah we are here to just clarify with their parents you know just to talk with them so uh, can i just speak to arshis maybe for a second Ah, yes, yes. I'll call her. yeah I'm here. Call for you. Hi, I'm Sean from Billa Public School. Uh, you submitted your medical form, right? For not going to school. Yeah, I'm here to just clarify it. Uh, so, oh, what is the? Can you tell the actual reason for not going to school? Like, I I got your number from the HOD. Actual reason is actually my father is having diabetes. Okay. Diabetic, so it's actually corona is like prone to him like you can get it fast. And like many students are coming to school, like you know, just mm. go. And yes. even the ministry has told if you provide a medical certificate, then I don't have to come. Yes, but is your father going to build it or? You know, just clarifying it, was like the stupid reason technically for not going to school? No, it's not like it's not your father going so it's absolutely fine for you to go and we have made our school wider was smaller before we have made it wider we have provided many sanitizers and all yeah so uh, like what do you want to know now um oh, oh just wait a second mm, your name is Ash uh, right yes mm, what a name okay uh, you're in eighth grade Yes. So it's absolutely fine to go. You can take care of yourself. I'll give mm, the phone to my father. Okay. See, there's a husband. If she gets from anywhere, yeah. from Sudan. Uh, I know, sir. I know. But we have. Uh, but we have made sure everything is safe for the students to attend the class. Who can guarantee that? Who are you? Are you God? Yes, don't be rude, sir. We are, uh, I'm calling as I'm calling as a student volunteer from. Yes, I, am, I am telling you the reason. Yes. Government has accepted these categories because they are prone to COVID 19. Yes. They can even die from it. Yes. That's why the government accepted and I have forwarded to the it. I know, sir. I know. Then what is the point you are compelling her to come? No, we're not compelling, sir. We're just clarifying it and that's it. You know is not coming anyway. Whatever, even if you don't accept this application, I'm okay. not sending her. Okay, sir. We understand. Don't try to call and make her come. Okay, sir. We understand. Um, sir, uh, I'm. Um, uh, even if school expects her for not coming, I will not send her. Sir, I'm sorry, sir. My uh, phone's battery is over. I'll call you like. Okay, okay, no problem. Uh, okay, uh, uh, I'll call you within like five minutes, sir. No need to call. I am not sending her whatever happens. Okay, sir. Even if she suspends from the school, I will not send her. Okay. Sir, thank you. Are you clarified? Yes, sir. Yes, sir. Any more doubts? No, sir. Okay. <laughs> തളരരുത് രാമൻകുട്ടി തളരരുത് കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല ആദ്യത്തെ ടെൻഷൻ വന്നു okay let's do it. Let's do this. I'm so sorry to disturb you. It's me again, Sean, the student volunteer from Bidla Public School. Okay. I forgot to tell you that this call is being recorded and it is sent to the school. So the call which I called you before was uh, actually seen by the school, and they told me again to ask you just to. Uh, just to clarify everything and i'm just going to tell you something and if you don't if you're not convinced it's totally fine uh, that's it but please listen me okay okay so uh, the ministry is doing all of this for your own good and uh, it is not for the education but for the mental state uh, like uh, people will be so mad in sitting in quarantine and all and it's it's actually madness uh, like me like me and <laughs> that's why i'm calling you so uh, it's just fine if you don't want this it's totally fine <laughs> okay but this is for your own good life's good and by the way what's your tv brand <laughs> nothing just uh, nothing let's come back to the point <laughs> so um um so are you convinced no no last time asking you are you coming to school? No, you're not coming. I'm not coming to school. okay. okay. If that's it, I don't care. And be sure I don't deserve. Um, okay, so shall I? Yeah. Um, um, um, um, um. You. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് നിന്റെ വിധി സൂപ്പർ കൈൻഡ് ഓഫ് ഫ്ലോപ്പ് ആണ് എന്നാലും ചേച്ചില്ലേ I'm Sean from <laughs> Did you know that the whole time it was a prank? ഈശ്വര ഞാൻ പെട്ടുള്ള പോലെ പിന്നെ ഒന്ന് വിളിച്ചു നോക്കിയിട്ടാ സത്യം why are you so serious ആ അതിനെ പറ്റിയിട്ട് ഒരു ഫ്രണ്ട്സ് എന്തായിരുന്നു എന്നെ ചെയ്യാത്തെന്ന് പിന്നെ ഞങ്ങളുടെ ലേറ്റസ്റ്റ് വീഡിയോയില് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഐഡിയ പ്രാങ്ക് കോള് അപ്പൊ നേരെ തിരിച്ചെന്നെ തരാന്ന് വിചാരിച്ചു സത്യം സത്യം യെസ് എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങളെ ഞങ്ങളുടെ ഇത് സോറി സോറി ഏ ഞങ്ങളല്ലേ വിളിച്ചത് അപ്പൊ അതിന് അപ്പൊ എല്ലാവർക്കും ശരിക്കും ശരിക്കും ശരിക്കും റിയലിസ്റ്റിക് ആയി ഞങ്ങൾ അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ ഓക്കെ ഓക്കെ ബൈ ഓക്കെ ഞാനിവിടെ ഉണ്ട് ആ ബൈ എന്നാ ശരി ഞങ്ങള് ബൈ ബൈ വിളിച്ചു ചെയ്തു വിത്ത് മൈ പട്ടി നേഷണൽ സ്പീക്ക് ഞാൻ കാരണം അപ്പൊ ഒരു കൈൻഡ് ഓഫ് ഫ്ലോക്ക് കുഴപ്പമില്ല കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഇതൊരു ചെയ്യുന്നത് സോ കുഴപ്പമില്ലായിരുന്നു അപ്പൊ അത്രയുള്ള വീഡിയോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാക്കി ലൈക്ക് പിടിക്കണത് കാരണം ഞങ്ങളിപ്പോ ടാബിലാണ് ഞങ്ങളുടെ ടാബിന്റെ ക്യാമറ അത്രയ്ക്ക് നല്ലതല്ല അപ്പോ സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് അല്ലെങ്കിൽ അയ്യോ ചേട്ടനാണെങ്കിൽ ഇത്ര നേരം സീരിയസ് ആയി സംസാരിച്ചു പക്ഷെ ഇനി ചേട്ടൻ കുറച്ചും കൂടി ഫണ്ണി ഫണ്ണിയായിട്ട് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ അങ്കിൾ അല്ലെങ്കിൽ ആന്റി അല്ലെങ്കിൽ ആരെങ്കിലും ദേഷ്യപ്പെട്ട ചേട്ടൻ എന്താ പറയാ അത് പറയില്ലേ അപ്പൊ ചേട്ടൻ എന്താ ചെയ്യണ്ട പറഞ്ഞ uncle why are being so angry with me നഗനം എടുത്തിട്ടൊന്ന് പറ ഞാൻ തന്നെ വേണേ എന്നാലും ഇതിപ്പോ പറയണ്ട പോലില്ലത് പറഞ്ഞില്ലെങ്കിൽ ഈ പ്രാങ്ക് നീ വിളിച്ചോ വേണ്ട ഞാൻ ഇപ്പൊ എനിക്ക് പിടിയിട്ടുണ്ടാവും ഫോണിന്റെ നമ്പറൊക്കെ അപ്പൊ ചേട്ടൻ തന്നെ you do it I trust in you I believe in you സത്യമായിട്ട് ഞാൻ പേടിച്ചിട്ട് ഇനി വിളിക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ സത്യം